തശഹുദിൻ്റെയും സലാമിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന അള്ളാഹുമ്മ ഇന്നി അഴൂദുബിക്ക മിൻ അദാബിൽ കൊബരി വമിൻ അദാബി ജഹന്നമ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്തി വമിൻ ഷെരി ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ അള്ളാഹുവെ ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും ജീവിതത്തിലും മരണത്തിലുമുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്നും മസീഹുദ്ദജ്ജാലിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു